നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് തയ്യാറായിട്ടുണ്ട് അത് നമ്മൾ പ്ലാൻ ചെയ്യണത് അടുത്ത സാറ്റർഡേ ഡിസംബർ പതിനേഴാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് ഇന്ത്യൻ ടൈമിലാണ് നടക്കുന്നത് ഇതിൽ നമുക്ക് ഒരു ഗസ്റ്റ് സ്പീക്കറാണ് നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നത് ഇദ്ദേഹം ഒരു പ്രൊഡക്റ്റ് ഹെഡാണ് നിപ്പോൺ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ക്ലോസ് ടു ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമുക്ക് എങ്ങനെ mutual fund S I P കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ കൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകൾ ഇതിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾ എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സൂം ലിങ്ക് നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ രാജേഷ് സാറിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എങ്ങനെ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഉപകാരപ്രദമാവും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ എല്ലാവരെയും ശനിയാഴ്ച ഡിസംബർ പതിനേഴാം തീയതി കാലത്ത് പതിനൊന്നിക്കണം താങ്ക് യു സോ മച്ച്